ketepur nyelete jahai gi ini do pulang dawanya gayur tepur nyelete jahai gi ini do pulang dawanya rengge ina charte do bangayur tepura pidangid रेंगे नाचारते दोंबंग युरट पूरा